പണ്ടു പണ്ടൊരിടത്തെ ഒരു സുന്ദരി പെണ്ണുണ്ടായിരുന്നു അവളുടെ സൗന്ദര്യത്തെപ്പറ്റി വർണ്ണിക്കാൻ ലോകമെമ്പാടുമുള്ള കവികൾ മത്സരിക്കുമായിരുന്നു അപ്പോൾ ഊഹിക്കാമല്ലോ അവൾ എന്തുമാത്രം സുന്ദരിയായിരിക്കുമെന്ന് നീണ്ട കണ്ണുകളും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖവും അവളുടെ അഴകിനെ മാറ്റുകൂട്ടി അവളെ മോഹിക്കാത്തവരായി ചെറുപ്പക്കാർ ആ നാട്ടിലെവിടെയുമില്ലായിരുന്നു എന്ന് പറയുന്നതാവും സത്യം അവളുടെ കുടുംബം ആ ദേശത്തെ പ്രമാണിമാരായിരുന്നു പടവെട്ടും കൊലയും രക്തച്ചൊരിച്ചിലും ഒരു മടിയുമില്ലാതെ പരമ്പരയായി ചെയ്തു പോന്നിരുന്ന കുടുംബം അവർ അവൾക്കു വേണ്ടി സ്വജാതിയിൽപ്പെട്ട ഒരു പയ്യന്റെ ആലോചനയുമായി മുന്നോട്ട് വന്നു ആരും അവളോട് ഒരു വാക്ക് പോലും ചോദിച്ചില്ല എന്താണ് അവളുടെ ഇഷ്ടമെന്ന് ആരും ഗൗനിച്ചതേയില്ല പക്ഷേ അവളോ നഗരത്തിലേക്കുള്ള ഒരു യാത്രക്കിടയിലായിരുന്നു അവൾ അവനെ ആദ്യമായി കണ്ടത് തെരുവിലെ ട്രാഫിക് ലൈറ്റിൽ പെട്ടെന്നവൻ മുന്നിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു ആദ്യം അവളൊന്ന് പകച്ചുപോയി അപ്പോൾ അവനൊന്ന് ചിരിച്ചു ആ ചിരിയിൽ അവൾ മയങ്ങിപ്പോയി ആ കൂടിക്കാഴ്ചകൾ പിന്നീട് ഇടയ്ക്കിടെ ഉണ്ടായി നഗരത്തിലേക്കുള്ള അവളുടെ യാത്രകളും നമുക്ക് ഈ നഗരത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാം ദൂരെ കുന്നുകളും നദികളുമുള്ളൊരു നാടുണ്ട് നമുക്ക് അവിടെ പോയി താമസിക്കാം അതെ പരിചിതരും അപരിചിതരും നമ്മളെ തിരിച്ചറിയാത്തൊരിടം അപരിചിതരെന്ന് പറയുന്നത് തന്നെ നമ്മളെ തിരിച്ചറിയാത്തവർ എന്നല്ലേ ഓ എനിക്ക് നിങ്ങൾ നഗരത്തിലുള്ളവരെ പോലെ വലിയ അറിവൊന്നുമില്ല അതെ അതെ ഈ നഗരത്തിലെത്തുന്ന എത്ര അറിവുള്ളവരോടൊപ്പം ഞാൻ സഞ്ചരിച്ചിരുന്നു ആ എന്നിട്ട് എന്തിനാ ഈ പൊട്ടി പെണ്ണിനെ പ്രേമിക്കുന്നത് പിണങ്ങല്ലേ പൊന്നെ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഓ വലിയൊരു തമാശക്കാരൻ അവരുടെ സ്വപ്നത്തിന് മുകളിൽ വീണ വെള്ളിടിയായിരുന്നു അവളുടെ കുടുംബത്തിന്റെ തീരുമാനം കുട്ടിക്ക് എന്നെപ്പറ്റി അറിയുമോ എന്നെനിക്കറിയില്ല ലണ്ടൻ നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും ഞാൻ പോയിട്ടുണ്ട് ആ തെയിംസ് നദിയുടെ തീരത്ത് ലണ്ടൻ ബ്രിഡ്ജ് നോക്കിക്കൊണ്ട് ഒരു യുഗ്മഗാനമൊക്കെ പാടുന്നതും പാടിപ്പാടി കൈയും കോർത്ത് നടക്കുന്നതുമൊക്കെ ഞാൻ എന്നും സ്വപ്നം കാണാറുണ്ട് അത് എനിക്ക് എനിക്ക് ഇഷ്ടമുണ്ട് <laughs> അത് പിന്നെ ഇന്നത്തെ കാലത്ത് ചെറിയ ഇഷ്ടങ്ങളില്ലാത്തവർ ആരുണ്ട് എനിക്കും ഇഷ്ടങ്ങളുണ്ട് നല്ല ചുവന്ന് കൊഴുത്ത എഞ്ചിൻ ഓയിൽ കിട്ടിയാൽ ഞാൻ വിടാറേയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതല്ല ഇതൊരു പ്രത്യേക ഇഷ്ടമാണ് പിരിയാൻ പിരിയാൻ വയ്യാത്തത്ര അടുപ്പമുള്ളത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഇവനെയൊക്കെ ആണോടി നമ്മൾ വീട്ടിൽ വിളിച്ചു കയറേണ്ടത് നീ ഈ കുടുംബത്തിന്റെ അന്തസ്സ് നോക്കിയോ ഈ കുടുംബത്തിന്റെ പാരമ്പര്യം നോക്കിയോ ഇത് ശരിയാവില്ല മിനിമം നീ എന്റെ ഫ്രണ്ട്സിന്റെയും ഗേൾ ഫ്രണ്ട്സിന്റെയും കാര്യമെങ്കിലും ഓർക്കണ്ടേ നമ്മുടെ നിലക്കും വിലക്കും ചേർന്ന ആളായിരിക്കണ്ടേ ഇതൊരു മാതിരി നടക്കില്ല ന്യൂയോർക്ക് സിറ്റിയിൽ എവിടെ തിരിഞ്ഞാലും കാണും ഒരു യെല്ലോ ടാക്സി എന്റെ പൊന്നുമോളെ പ്രേമം മണ്ണാങ്കട്ട എന്നൊക്കെ ആദ്യം തോന്നും ഇതൊക്കെ വകതിരിവില്ലാത്ത പ്രായത്തിന്റെ ഏനക്കേടാ കേട്ടോ ബന്ധുക്കൾ ഓരോരുത്തരായി പറഞ്ഞ് മനസ്സു മാറ്റാൻ ശ്രമിച്ചു പക്ഷേ അവൾ ഉറച്ചു നിന്നു അവളെ പൂട്ടിയിട്ട ശേഷം അവനെ തിരഞ്ഞ് അവളുടെ കുടുംബത്തിലുള്ളവരൊക്കെ നഗരത്തിലേക്ക് തിരിച്ചു പക്ഷേ അവളെ മോഹിച്ചു വന്ന ആ ചെക്കനുണ്ടായിരുന്നല്ലോ അവൻ നല്ലവനായിരുന്നു അവൻ അവളെ മോചിപ്പിച്ചു എന്നിട്ട് നഗരത്തിലേക്ക് അവളെയും കൊണ്ടുപോയി പക്ഷേ അവർ വൈകിപ്പോയിരുന്നു നഗരത്തിലെ ഒഴിഞ്ഞ കോണിൽ മൃതപ്രായനായി കിടക്കുന്ന അവളുടെ കാമുകനെയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് അവളുടെ ബന്ധുക്കൾ അയാളെ തല്ലി ചതച്ച് അവിടെ കൊണ്ടിട്ടിരിക്കുകയായിരുന്നു അവൾ അവന്റെ തൊട്ടരികിൽ പോയിരുന്നു കുറച്ചു മുന്നേ വരെ പക്ഷേ പക്ഷേ നിന്നെ കണ്ടപ്പോ നീ അടുത്ത് വന്നിരുന്നപ്പോ ആ വേദനയെല്ലാം മാഞ്ഞു നീ ഒരു പാട്ട് പാടാമോ പിരിയാതെ പിരിയാതെ എന്നുമെന്നും എൻ്റെ മനസ്സിൻ്റെ മണിച്ചെപ്പിൽ മറിച്ചു